വിളകളിലെ വൈറസ് രോഗങ്ങൾ പൊതുവെ നമ്മൾ നിശബ്ദരായ കൊലയാളി എന്നാണ് പറയുക കാരണം വൈറസ് രോഗങ്ങൾ ബാധിച്ച ചെടികളിൽ നിന്ന് ഉൽപാദനം വളരെയധികം കുറയുകയും പൂർണ്ണമായും നശിച്ചു പോവുകയാണ് ചെയ്യുക കുരുമുളകിലെ വൈറസ് രോഗങ്ങൾ പ്രധാന ലക്ഷണങ്ങൾ കാണുന്നത് മൊസൈക്ക് രോഗമായിട്ടാണ് ഹരിതകം നഷ്ടപ്പെട്ട ഇലകളിലെ ഞരമ്പുകൾ മഞ്ഞനിറമാവുകയും ഇലകൾ ചുരുണ്ടു പോവുകയുമാണ് ലക്ഷണം ആദ്യം പ്രത്യക്ഷപ്പെടുക ഇതിനുശേഷം പ്രധാനമായിട്ടും വിളവ് വളരെ സാരമായിട്ട് കുറയുകയും ചെടി തന്നെ പൂർണ്ണമായും മുരടിച്ച് നശിക്കുകയുമാണ് ചെയ്യുക ഈ ലക്ഷണങ്ങൾ കണ്ടെത്തിയ ചെടികളെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട മാർഗം മാതൃവള്ളികൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ കാണിക്കുന്ന വള്ളികളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക വൈറസ് രോഗങ്ങൾ പരത്തുന്നത് പ്രധാനമായും മുഞ്ഞ വർഗത്തിൽപ്പെട്ട കീടങ്ങളാണ് മിലിമൂട്ട വർഗത്തിൽപ്പെട്ട കീടങ്ങളും ചില വൈറസ് രോഗങ്ങൾ കുരുമുളകിൽ പരത്തുന്നുണ്ട് പ്രധാനമായിട്ടും ഈ കീടങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് വൈറസ് രോഗം പടരുന്നത് തടയാനുള്ള ഏറ്റവും നല്ല മാർഗം മുഞ്ഞകളെയും മീലിമൂട്ടകളെയും നശിപ്പിക്കാനായി ജൈവ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് വേപ്പ അധിഷ്ഠിത കീടനാശിനികളാണ് വിപണിയിൽ ലഭിക്കുന്ന ഏതെങ്കിലും കീടനാശിനികളോ അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമോ വളരെ ഫലപ്രദമായിട്ട് ഈ കീടങ്ങളെ നശിപ്പിക്കാനായി നമുക്ക് ഉപയോഗിക്കാം തളിക്കുന്ന അവസരത്തിൽ ഇലകളുടെ അടിഭാഗത്തും കൂടി തട്ടുന്ന രീതിയിൽ വേണം മരുന്ന് സ്പ്രേ ചെയ്യാൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക